എടാ എടാ എടാ എടാ എടാ പണി പണി പാടി പണി പാടി പേര് പോയി ട്രിമ്മടിയുണ്ട് എന്ത് ഇപ്പം പമ്പ് കൊണ്ടിടുന്ന ഭയങ്കര പാടാണ് ഒരു കാര്യം ചെയ്താലോ ഒരു ചെറിയ പമ്പ് ഉണ്ടാക്കിയാലോ അത് കിട്ടില്ല കിട്ടിയൊന്നും അപ്പം ഇന്ന് മനസ്സിലായില്ലേ ഞങ്ങളുടെ വീഡിയോ എന്നിട്ടാന്ന് ഒരു ചെറിയ പമ്പ് ഉണ്ടാക്കാൻ പോകും നിങ്ങൾക്ക് വീട്ടിൽ യൂസ്ഫുൾ ആയ ബൈക്കിനും സൈക്കിളൊക്കെ ഇറങ്ങിയ ഒരു കാര്യം അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇത് ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു കംപ്രസർ വേണം പമ്പ് ഇലക്ട്രിക്കൽ ഷോപ്പിൽ കിട്ടും മുപ്പത് രൂപയോളം നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുക്കാലിഞ്ച് പൈപ്പ് വേണം ഒരിഞ്ച് ഇഞ്ച് പൈപ്പ് വേണം പിന്നെ ഒരു ഒരിഞ്ച് ഇഞ്ച് ടു മുക്കാലിഞ്ച് റെഡ്യൂസർ വേണം സ്റ്റോപ്പർ വേണം ഒരിഞ്ച് ഇഞ്ച് ബാറ്ററി വേണം പിന്നെ കേബിൾ ടൈ വേണം പിന്നെ ഒരു സ്വിച്ച് വേണം അതുപോലെ തന്നെ ഒരു ട്യൂബിൻ്റെ കഷ്ണം വേണം പിന്നെ ഒരു നോസിൽ വേണം പിന്നെ ഒരു ബാറ്ററി കണക്ടർ വേണം അതുപോലെ നമുക്ക് ആവശ്യത്തിന് വയർ വേണം അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമുക്ക് വയറുകൾ കണക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മോട്ടറിൻ്റെ വയർ കണക്ട് ചെയ്യാം ഞാൻ സോൾഡർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യണത് രണ്ടാമത്തെ വയറും കണക്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ വയറുകൾ രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഓക്കെ വയറൊക്കെ നമ്മൾ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കലാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു മുക്കാലിഞ്ച് കപ്ലിംഗ് വെച്ചിട്ട് നമ്മൾ പൈപ്പ് വെച്ച് കൊടുത്തു ഫ്രെയിം ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ അത് നമ്മൾ ഒരു റെഡ്യൂസർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുക്കാലിഞ്ച് ടു ഒരു ഇഞ്ച് മുക്കാലിഞ്ച് റെഡ്യൂസർ വെച്ചു കാരണം ബാറ്ററി ഒരു ഇഞ്ചിൽ മാത്രം കയറുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ റെഡ്യൂസർ വെച്ചത് അപ്പോൾ നമ്മൾ മുക്കാലിഞ്ച് ടു ഒരു ഇഞ്ച് റെഡ്യൂസർ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ റെഡ്യൂസർ മുളുക്കി നമുക്ക് ബാറ്ററി സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്ഥലം പോലെ ഒരു ഇഞ്ചിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഞ്ച് പൈപ്പ് നമ്മൾ ഈ കപ്പിളിങ്ങുമ്പോൾ കയറ്റി വയ്ക്കാം അങ്ങനെ നമുക്ക് കണക്ഷൻ നോക്കാം കണക്ഷൻ നോക്കാനായിട്ട് നമ്മൾ മോട്ടറിൽ എന്ന് ഒരു വയർ നമ്മൾ നേരത്തെ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത് അതൊരു പുഷ് ബട്ടൺ സ്വിച്ചാണ് അപ്പോൾ പുഷ് ബട്ടൺ സ്വിച്ച് നമ്മൾ ഈ ഫ്രെയിമുകൾക്ക് അറ്റാച്ച് ചെയ്യണത് നമ്മൾ വയർ വെച്ചിട്ടാണ് ഒരു സ്റ്റോപ്പർ വെച്ചിട്ട് ആ സ്റ്റോപ്പറിന് ഒരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിൽ കൂടെ നമ്മൾ വയർ എടുത്തിട്ടാണ് നമ്മൾ സ്വിച്ച് വെച്ച് കൊടുക്കുന്നത് സ്വിച്ചുമ്മ രണ്ട് പോളുണ്ട് ആ രണ്ട് പോളുമേ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂവിൽ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയുള്ള വയർ നമ്മൾ കണക്ടർ വെച്ചിട്ടാണ് മോട്ടർ മുളക്കി കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പറിൽ ഹോളിട്ടേക്കണ ആ ഹോളിൽ കൂടെ വയർ നമ്മൾ പുറത്തേക്ക് എടുത്ത് സ്റ്റോപ്പർ മുളക്കി കൊടുക്കണം അതായത് മോട്ടർ മേന്ന് വന്നേക്കണ ഒരു വയർ ബട്ടൺ വഴിയാണ് ബാറ്ററിയിലേക്ക് പോണത് മറ്റേ വയർ നേരിട്ടും ബാറ്ററിയിലേക്ക് മോട്ടറിലേക്ക് പോകുന്നുണ്ട് നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയുള്ളതെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർമേന്ന് പറഞ്ഞാൽ ഒരു വയറും ബാറ്ററിയുടെ കണക്ടർമേന്ന് പറഞ്ഞാൽ ഒരു വയറാണ് ആ രണ്ട് വയറും നമുക്ക് കൂട്ടി യോജിപ്പിക്കണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിമേന്നുള്ള വയറും മോട്ടോർമേന്നുള്ള വയറും നമ്മൾ സോൾഡ് ചെയ്യണം രണ്ടും യോജിപ്പിക്കുകയാണ് നമ്മൾ രണ്ടും യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രെയിമിനകത്തേക്ക് എടുത്ത് വയ്ക്കും അപ്പോൾ ഒതുങ്ങിയിരിക്കും ശരിക്കും നമ്മൾ രണ്ട് വയറും യോജിപ്പിച്ചു നമ്മൾ സോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രെയിമിനകത്ത് കയറ്റി അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പമ്പും എന്നുള്ള നോസ് അറ്റുണ്ട് ആ അറ്റത്ത് ട്യൂബ് കയറ്റി വയ്ക്കുക ട്യൂബ് മറ്റേ അറ്റം നോസിൻ്റെയും കയറ്റി വയ്ക്കുക അപ്പോൾ രണ്ട് നന്നായിട്ട് കയറ്റി തള്ളി വെക്കണം കാരണം ഊരി പോരരുത് അപ്പോൾ ഊരി പോരാതിരിക്കാനായിട്ട് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കേബിൾ ടൈ കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ടറ്റത്തും നമ്മൾ കേബിൾ ടൈ വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം കേബിൾ ടൈയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഊരാൻ പറ്റില്ല പിന്നെ അത് മുറിച്ച് കളഞ്ഞ് വേറെ വെക്കാണ്ടല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കേബിൾ ടൈ നമ്മൾ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ബാക്കിയാണ് നമുക്ക് അറ്റം മുറിച്ച് കളയാം അതുപോലെ തന്നെ നോസിലിൻ്റെ ഭാഗത്തും കേബിൾ ടൈ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം നൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയാൽ നമ്മൊരു സൈക്ലോൺ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ എയർ നമ്മൾ കളഞ്ഞു വെച്ചേക്കാണ് ഇനി അതിലോട്ട് നമ്മ ഈ നമ്മുടെ ഉണ്ടാക്കിയ സാധനം വെച്ച് എയർ അടിച്ചു നോക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ അവരെടുത്തിട്ട് അപ്പോൾ എയർ അടിക്കാനായിട്ട് നമ്മൾ സാധാരണ പമ്പ് കയറ്റണ പോലെ തന്നെ നോസിൽ സൈക്കിളിൻ്റെ വാൽറ്റൂമ കയറ്റാം എന്നിട്ട് ബാക്കിലത്തെ പുഷ്പട്ടം നീക്കി പിടിക്കാം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എയർ നിറഞ്ഞു വന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സാധനം വെച്ച് അടിച്ചെടുത്ത് നോക്കി ഫുൾ ഏറെ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു വെച്ചേക്കാണ് അതേപോലെ നമുക്ക് ബാക്കിൽ ഓടിക്കാം എന്നിട്ട് നമ്മൾ സൈക്കിൾ ഫുൾ എയർ അടിച്ച് അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ആണ് നമുക്ക് വേണ്ട നമ്മുടെ ബൈക്കിനായാലും സൈക്കിളായാലും ഇപ്പം പിന്നെ ബലൂൺ വരുന്നുണ്ട് ബലൂൺ വീർപ്പിക്കാനായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് അപ്പോൾ ഓക്കെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാനുള്ള കാര്യമുള്ളൂ വലിയ കാശൊന്നുമില്ല ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ അതുലിനൊപ്പം ഞാൻ വിവേക് ഞാൻ വിവേക് സുലാൻ Wah. Cari kayak apa? Banyak <laughs> kayak gini.